ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കുമുള്ള ഒരു വളരെ വലിയ സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങളിൽ ചുരുക്കം ചിലരെങ്കിലും ഇതിനോടകം അറിഞ്ഞു കാണും സംഗതി മറ്റൊന്നുമല്ല കൊറോണ എന്ന മഹാമാരിക്കെതിരെ ദൈവം സ്വന്തം വാക്സിനേഷൻ അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഒമിക്രോൺ വേരിയന്റിലൂടെ രണ്ടു കൊല്ലമായിട്ട് കൊറോണ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് മനുഷ്യരെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് എന്നെ മുടക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒമിക്രോൺ വന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം നേരത്തെ കണ്ട വീഡിയോയിൽ അച്ചായൻ പറയുന്നത് ഈ ഒമിക്രോൺ ദൈവം വിട്ടതാണ് അത്രേ എന്തിനെ കൊറോണയ്ക്ക് എതിരായിട്ട് ഒരു കവചമായിട്ട് അപ്പം ഈ കൊറോണ ആര് വിട്ടതാണെന്നുള്ള ചോദ്യത്തിന് അച്ചായൻ ഉത്തരം പറയുന്നില്ല ഇതാണ് വിശ്വാസികളുടെയൊക്കെ ഒരു ലോജിക് ഇല്ലായ്മ ഉണ്ടെങ്കിൽ പറയുന്നതിന് ഒരു ലോജിക്ക് വേണമല്ലോ അപ്പം ഈ കോവിഡ് വിട്ടത് ആരാണ് അത് ദൈവം തന്നെ അപ്പോൾ ഒരു തിന്മ ചെയ്യും ദൈവം തിന്മ ചെയ്യുമ്പോൾ നമ്മൾ മുണ്ടില്ല അതായത് ഭക്തരെ മുണ്ടില്ല അല്ലെങ്കിൽ വിശ്വാസികൾ മുണ്ടില്ല എന്നിട്ട് അതിനെതിരെ ദൈവം എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കലായി ദൈവത്തിന് വേണ്ടി നന്മ പറയ നന്ദി പറയലായി പ്രാർത്ഥനയായി ഇതായി ഇതെന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ദൈവത്തിന് ഒരു ആദ്യം തന്നെ കൊറോണ വിട്ടിട്ട് പിന്നെ ഒമിക്രം വിട്ട് അതിന് പ്രതിവിധി കാണുന്നതിൽ നല്ലതല്ലേ ആദ്യം തന്നെ ഈ കൊറോണ വിടാതിരിക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് വിടാതിരിക്കുന്നത് ആദ്യം തന്നെ ഒരാൾ ഞാൻ വന്നിട്ട് നിങ്ങളെ ഒരാളെ കുത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അതിൽ മരുന്ന് വെച്ച് കിട്ടി ശരിയാക്കുന്നതിൽ നല്ലതല്ല ഞാൻ തന്നെ മരുന്ന് ഉച്ചയിട്ടിരിക്കുന്നത് നല്ലത് ഞാൻ കുത്താതിരിക്കുന്നത് ഇതെത്ര പറഞ്ഞാലും ഈ വിശ്വാസികൾക്ക് മനസ്സിലാവില്ല ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം വഴി പാപം ചെയ്തു പാപം ചെയ്തപ്പോൾ ദൈവത്തിന് ദേഷ്യം കയറി ദൈവം അപ്പം തന്നെ അവരെ പുറത്താക്കി പിന്നെ അവർക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുത്തി നെറ്റിയിലെ വേർപ്പുകൊണ്ട് ജീവിക്കണം ജീവിച്ചോളണം എന്ന് പറഞ്ഞു അത് ഇതെല്ലാം വരുത്തിയത് ആ പാപം ചെയ്തത് അത്ര അതാണ് അത് ഇപ്പോൾ പൗലോസ്ലിയ ഉണ്ടാക്കിയ ഒരു തിയറിയാണ് അതായത് ദൈവത്തിൻ്റെ കോപം കൊണ്ട് ആദമയും അവുമായി പാപം ചെയ്തതിനുള്ള കോപം കൊണ്ട് ദൈവം നമ്മളെ പീഡിപ്പിക്കുകയായിരുന്നു മനുഷ്യനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് അന്ന് മുതൽ അത് പക്ഷേ അതിന് പരിഹാരമായി യേശു വന്നു അത് കഴിഞ്ഞ് നാലായിരം വർഷത്തോളം ഇത്രയും പീഡിപ്പിച്ചു അത് എന്തിനാണ് ഈ നാലായിരം വർഷം കാത്തു നിന്ന് അതിൽ നിന്നും ഒരു ഉത്തരവില്ല സഭക്കയോ അല്ലെങ്കിൽ ഈ ഭക്തർക്കോ നാലായിരം വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വന്തം പുത്രനെ പരിഹാരമായിട്ട് വിട്ടു ഈ പുത്രൻ സ്വയം ബലി കഴിച്ച് അതിന് പരിഹാരം കണ്ടു ഇത് എന്തോ ഒരു നിയമമാണെന്ന് എനിക്കറിയില്ല കുറ്റം ദൈവത്തിനോടാണ് കുറ്റം ചെയ്തത് ആ ദൈവം തന്നെ സ്വന്തം പുത്രനെ ബലി കഴിക്കണമെന്നല്ല നല്ല ദൈവം അങ്ങോട്ട് തള്ളിയാൽ മതിയായിരുന്നല്ലോ ആ കുറ്റം ചെയ്തത് ആ സപ്പോർട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു അതിന് പകരം ഒരു സ്വന്തം മകനെ നാലായിരം കൊല്ലം കാത്തിരുന്നിട്ട് സ്വന്തം മകനെ വിട്ട് പിന്നെ അവനെ കുരിശിലേറ്റി അണിയടിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് ഇത്ര പാട് ദൈവം ചെയ്യണതെല്ലാം ഭയങ്കര പാട് കഴിച്ച് തന്നെയുണ്ട് എന്തിനാണോ ഇത്ര ഇത്ര സർവശക്തനായ ദൈവം ഈ പാടൊക്കെ കഴിക്കണത് എന്തിനാണാവോ ഏതായാലും ഈ ദൈവം ബലി സ്വയം ബലി കഴിച്ചു സ്വന്തം പുത്രനെ ബലി കഴിച്ചപ്പോൾ അതോടുകൂടി ആ പാപം തീർന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ആദ്യം ഈ കുറ്റം ചെയ്തപ്പോൾ തന്നെ ദൈവത്തെ മനുഷ്യനെ പീഡിപ്പിക്കാൻ തുടങ്ങി രോഗങ്ങൾ കൊണ്ടും മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മറ്റേ എന്താണ് പറയുന്നത് കൊടുങ്കാറ്റും മഴയും ഭൂമി കുലുക്കവും പ്രളയവും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഈ ഇതിനെ പരിഹാരം ചെയ്തിട്ടും ദൈവത്തിന്റെ മകനെ വിട്ട് പരിഹാരം ചെയ്തിട്ടും ഇതിനൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് മനുഷ്യ ദൈവം ഒരു സാഡിസ്റ്റാണ് അതായത് എങ്ങനെയെങ്കിലും മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണം അത് അതിൽ കൂടുതൽ ഒരു ലക്ഷ്യം ദൈവത്തിനില്ല ഇങ്ങനെയുള്ള ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിന് നല്ല നല്ല തൂങ്ങിച്ചാകുന്നു എന്തൊരു കഷ്ടമാണത് എന്ത് പറഞ്ഞാലും ദൈവത്തിന് നന്ദി ദൈവത്തിന് നന്ദി ദൈവം എന്താണ് ചെയ്യുന്നത് നമ്മളെ വിട്ടു പീഡിപ്പിക്കുക ഒരു കാര്യമില്ലാതെ പണ്ട് മുതലേ രണ്ട് ആദ്യം നാലായിരം കൊല്ലം പീഡിപ്പിച്ച് അത് കഴിഞ്ഞ് സ്വന്തം മകനെ വിട്ടു പരിഹാരം ചെയ്തെന്നൊക്കെ പറയണം എന്നിട്ട് പിന്നെയും പീഡിപ്പിക്കലിൻ്റെ ഒരു കുറവില്ല പിന്നെ എന്തെങ്കിലും ഒരു ഇതിൽ നിന്നൊരു പരിഹാരം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു എന്താ സമാധാനം ഉണ്ടായിട്ടെങ്കിൽ അത് മനുഷ്യർ തന്നെ കൊണ്ടുവന്ന സമാധാനം മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് ഈ പറഞ്ഞ കൊറോണക്ക് മനുഷ്യർ തന്നെ വാക്സിനേഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു മനുഷ്യർ തന്നെ അത് ചികിത്സിച്ചപ്പോൾ ഇത്ര ഈ ലെവലിലെങ്കിലും നമുക്ക് ഒതുക്കി തീർക്കാൻ സാധിച്ചു അതായത് ശാസ്ത്രം ഉണ്ടായിരുന്നില്ല മനുഷ്യ ശാസ്ത്രജ്ഞരുണ്ടായിരുന്നില്ല ഈ മരുന്നുകൾ മനുഷ്യർ തന്നെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം കടന്ന അഴിഞ്ഞാടിയേനെ ഇവിടെ എല്ലായിടത്തും കോവിഡ് വന്ന പണ്ട് പ്ലേഗ് ഒക്കെ വന്നപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ കൊന്നുപിടിക്കുകയാണ് അപ്പോൾ ഇന്ന് ദൈവത്തിന് തടയിടാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ ആ മനുഷ്യനെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ദൈവത്തെ പൂഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഈ എന്നാണ് ഈ അന്ധവിശ്വാസങ്ങൾ ഇവിടുന്ന് മാറുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു ശാസ്ത്ര ചിന്താഗതി ഇവിടെ വരുന്നത് അന്നു വരെ നമുക്ക് ഇത് തന്നെ ആയിരിക്കും ഗതികേട് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മുടെ പാഴ്ചലവായി ദൈവങ്ങൾക്കും ആരാധനകൾക്കും പിന്നെ ഇങ്ങനെ പിൽഗ്രിം സെൻറ്റേഴ്സിനൊക്കെ വേണ്ടി ചിലവഴിക്കണം അത് ക്രിസ്ത്യാനികൾ തന്നെയല്ല എല്ലാ മതക്കാരും ഇത് തന്നെ എന്തോരം ചെലവും സമയവുമാണ് ഈ ദൈവങ്ങൾക്ക് വേണ്ടി ഒന്നുമില്ലാത്ത ദൈവങ്ങൾക്ക് വേണ്ടി ഈ നുണയുടെ പ്രോഡക്ട്സ് ആണ് ദൈവം നുണ പറയുന്നെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവങ്ങളല്ല ഉള്ളത് ഏത് ദൈവമാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇപ്പൊ ഈ ഇപ്പൊ ഒരു മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ഹിന്ദു മതത്തിൽ തന്നെ ഉണ്ട് ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളിലെ പുറമെ മറ്റു മതങ്ങളിൽ ഒരുപാടുണ്ട് അതായത് മുപ്പത്തി മുക്കോടി നൂറ് കോടി ദൈവങ്ങളെങ്കിലും ലോകത്തിന്റെ അതായത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യരെ ആരാധിച്ചു പോയിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഓരോരുത്തരും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന എന്താണ് ഇങ്ങനെ രോഗം വരുത്തും ക്യൂറി അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും പിന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിന് പരിഹാരം ഉണ്ടാക്കും ഈ പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അതിന് പരിഹാരം എന്നാണ് അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ദൈവങ്ങളോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സമയവും അല്ലെങ്കിൽ നമ്മുടെ ധനവും ദുർവ്യാജം ചെയ്യാമെന്നല്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഇത്രയും നാളായിട്ടുണ്ടായിട്ടുണ്ടോ മനുഷ്യരെ മുതൽ ബലി വീഴ്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ തീരാൻ എന്നിട്ടും ഒരു കാര്യവും ഇത്രയും നാൾ ഉണ്ടായിട്ടില്ല ആകെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ പരിഹാരങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ദൈവത്തെ ദൈവത്തിന്റെ പാട്ടിന് കൂട്ടിയേക്ക് നമ്മൾ ദുഷിക്കാനും നടക്കണ്ട അതിൻ്റെ പുറകെ നടന്ന് പ്രാർത്ഥിച്ച് എന്താണ് നമ്മൾ ബലികൾ കൊടുത്ത് പിൽഗ്രിമേജസിനൊക്കെ പോയിട്ട് ഇതിന് അതിൻ്റെ പുറകെ അതിനും നടക്കണ്ട ദൈവം ദൈവത്തിൻ്റെ പാട്ടിന് പോട്ടെ നമ്മൾ നമ്മളുടെ പാട്ടിന് ദൈവം എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ നമുക്ക് അതിനുള്ള പരിഹാരം എന്തായാലും നമ്മൾ ചെയ്യേണ്ടി വരും അത് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കാം അത്രേ എനിക്കിവിടെ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക